എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ടീമുള്ളത് തൊടുപുഴയിലാണ് തൊടുപുഴയിൽ ഒറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണുള്ളത് ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടില്ല നിങ്ങൾക്ക് പുറകിൽ കാണാം വലിയൊരു മലയാണ് ഈ മല കയറണം ഭൂമിശാസ്ത്രപരമായിട്ട് പഴനി മലയാ മലയെ അല്ലെങ്കിൽ പഴനി അമ്പലത്തിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇവിടുത്തെ ഘടന പോവാം വാഹനം പോകാനൊക്കെ സ്ഥലമുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു നിറവ് കിട്ടണമെങ്കിൽ കിടച്ചിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ പഴനിമല കയറുന്ന അങ്ങനെയല്ലേ പക്ഷേ പഴനിമലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ സ്റ്റെപ്പുണ്ട് ഇവിടെ പക്ഷേ ഇവർ സ്റ്റെപ്പൊന്നും ആക്കിയിട്ടില്ല ഇതിൻ്റെ ആ ഒരു ഭംഗി കളയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ മല കയറി തന്നെ അവിടെ എത്തണം മുരുകൻ്റെ അടുത്ത് നല്ല രസമുണ്ട് നല്ലോണം കിടക്കുന്നുണ്ട് നല്ല കുഴപ്പമില്ല ചലഞ്ച് പോവാ അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് രോഗങ്ങൾക്ക് ഈ മല കയറി വന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ടീമിൽ തന്നെയുള്ള തൊടുപുഴയിലുള്ള ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ അവരുടെയൊക്കെ അനുഭവ കഥകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പനി ചുട്ടുപൊള്ളുന്ന പനി എന്താ പറയുക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പനി വരും ഡോക്ടർമാരെ കാണിക്കാൻ തന്നെ സമയമുള്ളൂ അപ്പോൾ വിശ്വാസത്തിൻ്റെ പുറത്ത് അവരുടെ അമ്മ ഇവിടെ മോനെ മല കയറ്റിക്കാം പനിയുള്ള സമയത്ത് എന്ന് പറഞ്ഞു അങ്ങനെ കയറി പിന്നെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു പനി വന്നിട്ടില്ല അപ്പോൾ അതുപോലെ കാലിലെ ആണി രോഗം അതിനൊക്കെ എത്രയോ ഡോക്ടറെ കണ്ടിട്ട് മാറാത്തതും ഇവിടെ വന്നതിന് ശേഷം മല കയറിയിട്ട് വണ്ടി പോകാനുള്ള വഴി വേറെ ഉണ്ട് കേട്ടോ അതല്ല മല കയറണം മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഇനിയും കയറാനുണ്ട് ഇരിക്കുകയാണ് കയറുന്നല്ലോ നോക്കാം കണ്ടോ എത്ര പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് നോക്കിയാൽ അവിടെ നിന്നാൽ തൊടുപുഴ ടൗണ് മുഴുവനും കാണാം അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഷഡാനനം കുങ്കുമരക്തവർണം ദിവ്യ ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ ഇടുക്കിയിലേക്ക് വരുന്നവർ ഇവിടെ വരാതെ പോവാറില്ല ഇടുക്കിയുടെ മിടുക്കി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അമ്പലമല്ല ഈ പ്രകൃതി ഭംഗി ഭക്തിയും പ്രകൃതിയും കൂടി ചേർന്ന ഒരു ഇണചേർന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം വളരെ പ്രകൃതി ഭംഗി നമ്മൾ ജ്യോതിർഗംഗയിൽ ചെയ്ത ഒരക്കുഴി ദേവസ്ഥാനത്തെ പറ്റിയിട്ട് അതും ഭക്തിയും വിശ്വാസവും പ്രകൃതിയും ഒക്കെ ഇണചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷവും ഒരു ദേവസ്ഥാനത്തെയും പറ്റിയിട്ടായിരുന്നു അതേപോലെ ഉള്ള ഒരു സ്ഥലം തന്നെയാണിത് വരാത്തവരൊക്കെ വരണം നമ്മുടെ ഈ ഒരു ജന്മത്ത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് എനിക്ക് തോന്നുന്നു നമ്മൾ കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ വടക്കൻ ഭാഗത്തേക്കൊക്കെ ഇത് അങ്ങനെ ട്രാവൽ ബ്ലോഗുകാരെ കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അറിയില്ല അതിൻ്റെ നിജസ്ഥിതിയെ പറ്റിയിട്ട് എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം വരാൻ പറ്റുന്നവരൊക്കെ വരിക മുരുകൻ്റെ ദർശനം നടത്തുക ആസ്വദിക്കുക ഉള്ളിൽ കയറിയാലോ അകത്തെത്തി ഇപ്പോൾ നിവേദ്യ സമയമാണ് അകത്തേക്ക് വീഡിയോ അലോ ചെയ്യില്ല അപ്പോൾ പക്ഷേ കഴിഞ്ഞാലേ നട തുറക്കുള്ളൂ പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ തൊടുപുഴ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് ഒളമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് തൊടുപുഴ മൂലമറ്റം റോഡിൽ എന്താ പറയുക ഈ ഒളമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നിറച്ച് റബ്ബർ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് അവിടുന്ന് വലത്തോട്ടുള്ള വഴി അതാണ് അമ്പലത്തിലേക്ക് അമ്പലത്തോട്ടുള്ള വഴി ചെന്ന് കയറുന്നത് അമ്പലത്തിലേക്ക് മല കയറാനുള്ള സ്ഥലത്തേക്കാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുണ്ട് ഈ അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ ഇവിടെ മകരമാസത്തിലെ പുണർന്ന നക്ഷത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമായിട്ടുള്ള ദിവസം ഷഷ്ടി ബാലസുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ഷഷ്ടി സ്കന്ധഷഷ്ടി ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ ഷഷ്ടി എങ്ങനെ ആചരിക്കാം പറ്റി തന്നെ ഞങ്ങൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം വീണ്ടും പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ ഇനി മുതൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇനി ഈ അമ്പലത്തെ പറ്റി പറയുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്ന വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തീർത്ഥക്കുളമുണ്ട് പിന്നെ ഒരു അടുപ്പ് രണ്ട് പാറക്കല്ലുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു അടുപ്പ് പോലുള്ള ഒരു വിശേഷമായിട്ടുള്ള രണ്ട് പാറക്കല്ലുകളുണ്ട് അതായത് പഞ്ചപാണ്ഡവൻ ഐതിഹ്യം എങ്ങനെയാണ് പഞ്ചപാണ്ഡവന്മാരുടെ വനവാസക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന അടുപ്പ് അതുപോലെ തന്നെ ഭീമൻ്റെ കാലിൽ പതിഞ്ഞ കുളം ആ കാൽപാദം പതിഞ്ഞ കുളമാണ് അവിടുത്തെ തീർത്ഥക്കുളം എന്ന് പറയപ്പെടുന്നുണ്ട് വളരെ വിശേഷമാണ് ഇവിടുത്തെ തീർത്ഥക്കുളത്തിലെ ജലം എന്ന് പറയുന്നത് എന്താ പറയുക ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഭക്തന്മാർ വളരെ വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതൽ ഭക്തന്മാരുണ്ടാവുക ഇപ്പം ഞങ്ങൾ വന്ന് കുറച്ചൊന്നും വൈകി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഉള്ള ആൾ ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ എന്താ പറയുക ഭക്തി വളരെ വിശ്വാസം വളരെ അനുഭവ കഥകളൊക്കെ ഞങ്ങളോട് പറയണ്ടായി ആർക്കും വീഡിയോയിൽ വന്ന് പറയാനുള്ള ഒരു എന്താ പറയുക ഒരു ആ ഒരു ധൈര്യമോ എന്താ പറയുക ചമ്മറോ എന്താ പറയുക അതിനൊന്നും എനിക്കറിയില്ല എന്തായാലും അത് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയിലേക്ക് മുഖം കാണിക്കാത്തത് എന്തായാലും വളരെ തണുപ്പുള്ളൊരു അന്തരീക്ഷം എന്ത് തന്നെ ആയിക്കോട്ടെ ഇത് അനുഭവിച്ചറിഞ്ഞാൽ തന്നെയാണ് അത് മനസ്സിലാവുള്ളൂ സീത എന്നാണ് പേര് ചേച്ചിക്ക് അമ്പലത്തിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടാവും ചേച്ചി എത്ര കാലമായി ഇവിടെ അഞ്ച് അഞ്ചാറ് വർഷമായി മൂന്ന് വർഷത്തോളമായി പണിയത് പിന്നെ പണ്ടേ ഉള്ളതാണ് ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ആ മരം തന്നെ കുഞ്ഞു ഞാനുള്ളപ്പം ഉള്ള മരം അത്ര അത്ര എക്സ്പീരിയൻസ് ഉണ്ട് അമ്പലത്തിനെ സംബന്ധിച്ചിട്ട് ആ മധുരമൊന്നുമില്ല അമ്പത്തിന് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഏറ്റെടുത്ത് നോക്കുമ്പോൾ എല്ലാം നന്നായി തിരക്കുണ്ടാവാറുണ്ടോ തിരക്ക് ഞായറാഴ്ച ദിവസം ഒന്നും തിരക്കുണ്ടിച്ച് ആ ഇന്നലെ ഇല്ലായിരുന്നു അത് ശരി വൈകുന്നേരങ്ങളിൽ എങ്ങനെയാ വൈകുന്നേരം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ പറഞ്ഞതാണ് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഞാൻ വായിച്ചെടുത്ത എന്തോ ഏതോ ഒന്നിൽ തെറ്റുപറ്റിപ്പോയി അപ്പോൾ ഞാൻ തിരുത്തുകയാണ് വൈകുന്നേരം ഇവിടെ ഇല്ല കേട്ടോ മണ്ഡലക്കാലത്തുണ്ട് ആ മണ്ഡലക്കാലത്ത് ഓക്കെ കേട്ടോ ഉത്സവം പറയാം മകരത്തിന് അത് ശരി വളരെ വിശ്വാസമാണ് ഇവിടെ എല്ലാവർക്കും മുരുകനെ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞു ആദ്യം പറഞ്ഞ പോലെ അകത്ത് ക്യാമറ അളവ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അകത്തുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റാത്തത് ഇപ്പോൾ നമ്മൾ ഇവിടെ കമ്മിറ്റിയിലുള്ള അനിയൻകുട്ടൻ എന്ന് പറയുന്ന ഒരു പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ അമ്പലത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രതിപാദിച്ചു തരുന്നതായിരിക്കും മലയാള പഴനി ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം പ്രതിഷ്ഠയുടെ എത്ര കാലമായി പ്രതിഷ്ഠ നടത്തിയിട്ട് എന്നുള്ളതിനെ പറ്റിയൊന്നും കൃത്യമായ രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴില്ല ഏതായാലും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാം വിശ്വസിക്കപ്പെടുന്നത് ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഇവിടെ വന്ന് താമസിച്ചു എന്നും ഇവിടെ പർണശാല കെട്ടി താമസിച്ചു എന്നും ആ സമയത്ത് പഞ്ചപാണ്ഡവരിലെ പ്രഥമ പൗരൻ യുധിഷ്ഠിരൻ ഇവിടെ ശിവാരാധന നടത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ആ സമയത്താണ് ആണ് ഇവിടെ ഭീമപാത തീർത്ഥക്കുളം ഉണ്ടാവുകയും പഞ്ചപാണ്ഡവരുടെ അടുപ്പ് എന്നുള്ളൊരു സങ്കല്പത്തിൽ ഇവിടെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് അത് ഏതാണ്ട് അടുപ്പിൻ്റെ രൂപത്തിൽ ആകൃതിയിലാണ് അത് അടുക്കി വെച്ചിരിക്കുന്നത് അത് അവർ പർണശാല കെട്ടി താമസിച്ചപ്പോൾ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂ ബാലസുബ്രഹ്മണ്യനാണ് യുധിഷ്ഠിരൻ ശിവാരാധന നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുരുക ഭക്തന്മാരുടെ ആരാധനാക്രമത്തിലായിരിക്കാം പിന്നീട് ഇത് ബാലമുരുകൻ്റെ ചൈതന്യം ഇവിടെ വരികയും അങ്ങനെ ബാലമുരുകനായിട്ട് ഇത് മാറുകയും ചെയ്തു എന്നാണ് ഒരു സങ്കല്പം ഇതിനെപ്പറ്റി ക്ഷേത്രത്തെപ്പറ്റി ഉള്ളത് മനയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി പുതുക്കുളം ദിനേശൻ നമ്പൂതിരി മേൽശാന്തി മനേത്താത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ താന്ത്രിക വിധി പ്രകാരമാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദാപരയുഗത്തിൽ പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ച ആ സമയത്ത് ഒരിക്കൽ യുധിഷ്ഠിരൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകത്തിനുള്ള വെള്ളം ജലം പെട്ടെന്ന് കിട്ടാതെ വരികയും അദ്ദേഹം തൻ്റെ അനുജനായ ഭീമസേനോട് അഭിഷേകത്തിനുള്ള വെള്ളം കണ്ടെത്തുവാൻ ആവശ്യപ്പെട്ടു ഭീമസേൻ ഈ പ്രദേശം മുഴുവൻ അലഞ്ഞു നടന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിന് അഭിഷേകത്തിന് എത്തിക്കുവാൻ സാധിച്ചില്ല ആ വിഷമത്താലും ആ കോപത്താലും ആ സങ്കടത്താലും തൻ്റെ ജ്യേഷ്ഠൻ്റെ ആജ്ഞ ധിഖരിക്കപ്പെടുമല്ലോ എന്നുള്ള ആ വേദനയാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാൽപാദം ഈ മലയുടെ മുകളിൽ അമർത്തിയെന്നും ആ സമയത്ത് അവിടെ ഒരു കാലിൻ്റെ രൂപത്തിൽ തന്നെ ഒരു ഗർഭം രൂപപ്പെട്ടുവെന്നും ആ ഗർഭത്തിൽ നിന്നും ആ കുഴിയിൽ നിന്നും അഭിഷേക ജലം ഉയർന്നു വരികയും ആ ജലം ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് യുധിഷ്ഠിരൻ ശിവാരാധന നടത്തിയതായിട്ട് ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തെ പറ്റിയുണ്ട് ഈ ഭീമവാത തീർത്ഥ കുളത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് ഇതുവരെയായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പഴമക്കാരൊക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കുളത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് അല്ലെ അടിവശം എന്ന് പറയുന്ന കുട്ടനാടൻ പാടശേഖരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ട് കാലത്ത് അതിനെപ്പറ്റി ഒരു കഥ തന്നെ നമ്മുടെ ഈ നാട്ടിൽ പ്രചരിച്ചിരുന്നു കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിലമുഴുതുമ്പോൾ അവിടെ അവിടെ വിളവെടുപ്പിന് അല്ല വിളവിന് വേണ്ടി വിളവിറക്കുന്നതിന് വേണ്ടിയിട്ട് നിലമുഴുതുമ്പോൾ ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ നിറം മാറുമെന്നും അവിടെ കൊയ്ത്ത് സമയത്ത് വിളവെടുപ്പ് സമയത്ത് ഈ കുളത്തിൽ നെൽക്കതിർ പൊന്തി വരുമായിരുന്നു എന്നൊക്കെ പഴമക്കാരിങ്ങനെ ഒരുപാട് കഥകൾ ഇതിൽ ഈ കുളത്തെപ്പറ്റി പ്രചരിപ്പിച്ചിട്ടുണ്ട് ഉറോപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഉപ്പും കുരുമുളകും ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തരും തങ്ങളുടെ കയ്യിൽ രണ്ട് കൈയും ചേർത്തുള്ള ഒരു പിടി ഉപ്പും ഒരു പിടി കുരുമുളകും കരുതാറുണ്ട് അതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായ വഴിപാട് ഇത് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും രോഗശാന്തിക്കൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും ഭക്തർ ഇവിടെ സമർപ്പിക്കുന്നത് ഈ രോഗശാന്തിയെപ്പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു ഐതിഹ്യം പണ്ട് മുതലേ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ക്ഷേത്രത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആദിവാസി സമൂഹങ്ങളായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റ് ഉത്സവം ഇവിടുത്തെ ആരാധനാക്രമങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അവരെ എല്ലാ വർഷവും തമിഴ്നാട്ടിൽ നിന്ന് തേനി വഴി തേക്കടി വഴി കേരളത്തിലേക്ക് പ്രവേശിക്കുകയും അവർ ഓരോ സ്ഥലങ്ങളിൽ തങ്ങി ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചുള്ള ആ ഓരോരോ സ്ഥലങ്ങളിൽ തങ്ങി അവിടെ കച്ചവടം നടത്തുകയും അവിടെ മറ്റ് വ്യാപാരപരമായ കാര്യങ്ങളും വൈദ്യസഹായങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ ഒരു പ്രയാണം ആ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് വർഷ വർഷങ്ങൾക്ക് മുമ്പായി നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത്തരം ഒരു സ്ഥിരം പ്രയാണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നും അവർ തിരിച്ച് കന്യാകുമാരി വഴി തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നും ഇതിനെപ്പറ്റി എഴുതപ്പെടാത്ത ഒരു ചരിത്രം ഇത് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് അങ്ങനെ അതിൽ ഒരു പ്രധാന മൂപ്പൻ ഇവിടെ ഉറവപ്പാറ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തുകയും ഇവിടെ ഉത്സവം നടത്തുകയും കൊടിയേറ്റ് നടത്തുകയും അങ്ങനെ തിരിച്ചു പോകുന്ന അവർ ഇവിടെ കുറേ കാലം തങ്ങുകയും ഈ ഉത്സവ സമയത്ത് ഇവിടെ തങ്ങുകയും ഇവിടെ കച്ചവടം നടത്തുകയും വൈദ്യ ചികിത്സ നടത്തുകയും മറ്റു രീതിയിലുള്ള വിനോദ പരിപാടി കലാപരമായ പരിപാടികൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതായിട്ടും പറയപ്പെടുന്നു അങ്ങനെ ഒരിക്കലും അവരുടെ ഒരു പ്രയാണ സമയത്ത് പെട്ടെന്ന് അതിനിവിടെ പൂജ നടത്തേണ്ട പ്രധാന മൂപ്പൻ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട രാജാവ് അല്ലെങ്കിൽ മൂപ്പൻ എന്ന് തന്നെ പറയാം അദ്ദേഹം പെട്ടെന്ന് പോരുന്ന വഴിക്ക് സർപ്പദംശനാണോ എന്നറിയില്ല അതോ വിഷകാവെല്ലാം കഴിച്ചതാണോ എന്നറിയില്ല പെട്ടെന്ന് അദ്ദേഹം ബോധരഹിതനായി നിലം പതിച്ചു എന്ന് പറയപ്പെടുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടു കൂടെയുള്ള പരിവാരങ്ങൾ അല്ലെങ്കിൽ പ്രജകൾ എല്ലാവരും കൂടെ കൂടി പെട്ടെന്ന് ഒരു മഞ്ചലുണ്ടാക്കി അദ്ദേഹത്തെ അതിൽ കിടത്തുകയും ഒരു കുടിൽ കെട്ടി അദ്ദേഹത്തെ അവിടെ കിടത്തി ഉറവപ്പാറ ദേവൻ്റെ ആവശ്യത്തെ ഉത്സവം മുടങ്ങിപ്പോകുമല്ലോ എന്നുള്ള വിഷമത്താൽ ഉറവപ്പാറ ദേവനെ വിളിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് ഇരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് അവരുടെ ഔഷധ സസ്യശേഖരത്തിൽ നിന്ന് കിട്ടിയ ഒരുപിടി കുരുമുളക് എടുത്ത് എല്ലാ ഭക്തജനങ്ങളും ഒരുപിടി കുരുമുളക് എടുത്ത് മൂപ്പൻ്റെ തലയ്ക്കുഴിഞ്ഞ് ഇത് മൂപ്പനുണർന്ന് എണീക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചേക്ക് അതുകൊണ്ട് മൂപ്പൻ്റെ രോഗം പെട്ടെന്ന് ഭേദമാക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഏഴ് ദിവസം ഭജനയിരുന്നു എന്നും ഏഴാമത്തെ ദിവസം മൂപ്പൻ അത്ഭുത എന്നോണം പെട്ടെന്ന് ഉണർന്നെണീറ്റ് ഉണർന്നെണീക്കുകയും അതിൻ്റെ ആ സന്തോഷത്തിൽ മൂപ്പൻ്റെ ഭഗ്നി പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് കിട്ടിയ ഒരു പിടി ഉപ്പും കൂടെ ചേർത്ത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ആ വർഷത്തെ ഉത്സവം നടത്തി തിരിച്ചുപോയി എന്നൊരു ഐതിഹ്യമുണ്ട് അതിനുശേഷം ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും തങ്ങളുടെ കയ്യിൽ ഉറവ പാർട്ടിയെന്ന് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് രോഗങ്ങളുണ്ടാകാതിരിക്കാനും രോഗശാന്തിക്കൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് ഒരു പിടി ഉപ്പും ഒരു പിടി കുരുമുളകും ഭഗവാന് സമർപ്പിക്കുന്നു ഈ ഉറവപ്പാറ എന്നതിന് ഈ ക്ഷേത്രത്തിന് പേര് വരുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മകരമാസത്തിലെ പുണർദവും പൂയവുമാണ് ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ ഉത്സവമായിട്ട് ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് നടത്തപ്പെടുന്നത് മകരമാസത്തിലെ പുണർത്ത പുണർന്നാളും പൂയം നാളുമാണ് പുണർന്നാളിൽ രാവിലെ തൊട്ട് ഭക്തജനങ്ങൾ ഇവിടെ പ്രവേശിക്കുകയും അന്ന് രാത്രിയിൽ ഇവിടെ തങ്ങുകയും അതിനുശേഷം പിറ്റേ ദിവസം പൂയം തൊഴുത് മലയിറങ്ങുക എന്നുള്ളൊരു ആചാരമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത് ഈ പൂയം നാളും പുണ പൂയം നാളും വാവും ഉത്സവവും കൂടെ ഒന്നിച്ചു വരുന്ന സമയത്ത് വാവ് പൂയം നാള് ഉത്സവം ഈ മൂന്ന് പ്രത്യേക ഇത് ഒന്നിച്ചു വരുന്ന വിശിഷ്ട ദിവസങ്ങളിൽ ഇവിടുത്തെ രാവിലത്തെ പ്രഭാത അഭിഷേക സമയത്ത് ഈ മലയുടെ അടിവാരത്ത് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അടിവാരത്തിലായിട്ട് ഒരു പ്രത്യേക സ്ഥല സ്ഥലത്ത് ഈ രാവിലെ പ്രഭാത അഭിഷേകം നടക്കുന്ന സമയത്ത് ഏതാനും നിമിഷം നേരത്തേക്ക് തീർത്ഥം വരും അത് വളരെ ഔഷധ ഗുണമുള്ളൊരു തീർത്ഥമാണ് അത് ഈ പൂയനാളും വെളുത്തവാവും ഉത്സവം കൂടെ ഒന്നിച്ചു വന്ന ആ പ്രത്യേക സുദിനത്തിൽ മാത്രമേ അതുണ്ടാകാറുള്ളൂ അത് ഭക്തജനങ്ങൾ സ്വീകരിക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ തീർത്ഥം വരുന്നത് നിൽക്കും ആളുകൾ കൂവളത്തിൻ്റെ ഇല തുളസിക്കതിര് അങ്ങനെ പ്രത്യേക രീതിയിൽ അതിൽ സ്പർശിക്കാത്ത രീതിയിൽ അത് സംഭരിച്ച് വയ്ക്കുവാറുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ അത് സംഭരിച്ച് വെച്ചിട്ടുണ്ട് അത് കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ഫിറ്റ്സ് പോലുള്ള രോഗങ്ങൾക്ക് അതികഠിനമായിട്ടുണ്ടാകുന്ന സമയത്ത് ഒരു തുള്ളി കുഞ്ഞുങ്ങളുടെ നാവിൽ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ രോഗവിമുക്തി നേടുന്നതായിട്ട് അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇത് വന്ന് ശേഖരിക്കാറുണ്ട് അന്ന് മുതൽ അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിന് ഉറവപ്പാറ എന്ന പേര് വരാൻ പ്രധാന കാരണം അതാണ് അതായ ആണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആറ് ദിവസം പ്രായമായ മുരുകന എന്നുള്ളതാണ് സങ്കല്പം ഇവിടെ നാളുമുഖ അതിന് അതായത് ഓംകാരമൂർത്തിയായ ജ്യോതിഷ ജ്യോതിഷത്തിൽ അതിവിദഗ്ധനായ അല്ലെങ്കിൽ ജ്യോതിഷത്തിന് രൂപം കൊടുത്ത സുബ്രഹ്മണ്യ സ്വാമിക്ക് നാളുദോഷം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഭക്തർ വെള്ളിയിൽ തീർത്ത രൂപങ്ങൾ സമർപ്പിക്കാറുണ്ട് നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഓരോ കാലഘട്ടത്തിൽ നാള് മുഖാന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മുഖാന്തരമാണ് കൈക്ക് വേദന കാലുവേദന തലവേദന അങ്ങനെ പല വേദനകൾ പല അസുഖങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം ആ നാള് ദോഷം മുഖാന്തരം ഉണ്ടാകുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് കൈക്ക് വേദനയുള്ള ഭക്തജനങ്ങൾ കൈയുടെ രൂപം വാങ്ങിച്ചു വയ്ക്കും കാലിൻ്റെ വേദന കാലിൻ്റെ രൂപം അങ്ങനെ വെള്ളിയിൽ തീർത്ത രൂപങ്ങൾ അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട വഴിപാടാണ് അതുപോലെ സുബ്രഹ്മണ്യനുള്ള എല്ലാ അർച്ചനകളും പഞ്ചാമൃതം ഉൾപ്പെടെ എല്ലാ അഭിഷേകങ്ങളും പാലഭിഷേകങ്ങളും ഒക്കെ തലേദിവസം ബുക്ക് ചെയ്ത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ് ഇവിടുത്തെ ഉത്സവം പുണർതനാളാണ് പുണർതനാളിൽ രാവിലെ അഞ്ച് മണിക്ക് തന്നെ ക്ഷേത്രം തുറക്കും എട്ട് മണിക്ക് താഴെ തേക്കുംകാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കാവടി ഘോഷയാത്ര നടക്കും അതിനുശേഷം വൈകിട്ട് നാല് മണിക്ക് നട തുറക്കുന്നു നാല് മണിക്ക് ശേഷം ആറരയ്ക്ക് ദീപാരാധന അതിനുശേഷം നേരം വെളുക്കുന്നിടം വരെ ക്ഷേത്രത്തിലെ ഓരോ വിവിധ കലാക്ഷേത്ര ആചാരങ്ങൾക്കനുസൃതമായ കലാപരിപാടികൾ നടത്തപ്പെടുന്നുണ്ട് പിറ്റേ ദിവസം പൂയം തൊഴുത് ആളുകൾ പൂയം നാട് തിരുനേരം വരെ പൂയം തൊഴലുണ്ട് പൂയം തൊഴിലിനും ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് അതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യ പരിപാടികൾ ഈ അമ്പലത്തെ പറ്റി പറയുമ്പോൾ പിന്നെ പറയാനുള്ള വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവർ ഇവിടെയുള്ള ഇതിൻ്റെ ഭരണാധികാരികൾ ഇതിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഭംഗി പ്രകൃതി ഭംഗി ഒട്ടും ചോർന്നു പോവാത്ത രീതിയിൽ ഇത് സംരക്ഷിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചില ചില കാരണങ്ങൾ കൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത ചില ചില കാരണങ്ങൾ കൊണ്ട് പല മാറ്റങ്ങൾ ഇവിടെ വരുത്തേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പണ്ട് മുതലേ കണ്ട് വളർന്ന ആൾക്കാർ പറയുന്ന ആ പഴയ ഒരു എന്താ പറയുക തനിമ ഇല്ല നമ്മളിത് കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്കറിയില്ല പഴയൊരു തനിമ ഇപ്പോൾ ഇല്ല പക്ഷേ ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ ചേർത്തി ചേർത്തപ്പെട്ടിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ആദ്യം പറഞ്ഞ ഭീമൻ്റെ തീർത്ഥക്കുളം ഭീമൻ്റെ കാല് പതിഞ്ഞ ആ തീർത്ഥക്കുളം അദ്ദേഹം പറഞ്ഞു എന്താണ് പാണ്ഡവർ പൂജ ചെയ്യേണ്ട സമയത്ത് ജലത്തിന് ജലം കിട്ടാതെ വന്നപ്പോൾ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു നീ എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരണം പൂജ കഴിക്കാനായിട്ട് വെള്ളമില്ല അപ്പോൾ അദ്ദേഹത്തിന് എവിടെയും നിന്നും വെള്ളം കിട്ടാതാവുകയും തൻ്റെ ജ്യേഷ്ഠൻ്റെ ആജ്ഞ തനിക്ക് നിറവേറ്റാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ നിന്ന് തന്നെ കാൽപാദത്തിൻ്റെ ഷേപ്പാണ് ഇവിടെ ഉള്ളത് കാണാം ആ കാൽപാദത്തിൽ അവിടെ അവിടെ ഉണ്ടായതാണ് ഈ ജലം എന്ന് പറയപ്പെടുന്ന ഐതിഹ്യങ്ങളിൽ ഇപ്പോൾ ആ ഷേപ്പ് കുറേയൊക്കെ പോയി ആദ്യം മുതൽ ഇവിടെ ജനിച്ച് വളർന്ന് ഈ അമ്പലം കണ്ടു വളർന്നവരൊക്കെ പറഞ്ഞ ആ ഷേപ്പൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഏറെക്കുറെ ഇപ്പോഴും അങ്ങനെ അത് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഇനി നമ്മൾ പോകുന്നത് പഞ്ചപാണ്ഡവരുടെ ആ ഐതിഹ്യത്തിലുള്ള അവർ ഉപയോഗിച്ചിരുന്ന അടുപ്പ് കല്ലുകൾ കൂട്ടിയിട്ടുള്ള പാറകൾ കൂട്ടിയിട്ടുള്ള ആ അടുപ്പ് അത് കാണാനാണ് പോകുന്നത് കാണുന്നതാണ് പാണ്ഡവന്മാർ ഉപയോഗിച്ചിരുന്ന അടുപ്പ് കാണാം ഇതിൻ്റെ ആകൃതി എത്ര എന്താ പറയുക ആ ഐതിഹ്യത്തിന് എത്രമാത്രം സത്യമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതിന് അന്തസത്ത ഉണ്ട് എന്നുള്ളത് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും ഭൂമിശാസ്ത്രപരമായിട്ട് കേരള പഴനി എന്നാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് സ്വരൂപം വിധേന കേരള പഴനിയായിട്ട് അറിയപ്പെടുന്നത് പക്ഷേ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ അമ്പലം കേരള പഴനി എന്ന് അറിയപ്പെടുന്നു അങ്ങനെ ഈ ഉറവയിൽ നിറഞ്ഞ പാറക്കൂട്ടങ്ങളിലും ഉറവയിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തെ തൊട്ടറിയുന്നു ഇടുക്കിയുടെ മിടുക്കി എന്നറിയുന്നു ഈ ഉറവപ്പാറ എന്ന സ്ഥലത്തെ പറ്റിയും അവിടുത്തെ പ്രധാന ക്ഷേത്രമായ ഈ ബാലമുരുകൻ്റെ ക്ഷേത്രത്തെ പറ്റിയും ഉള്ള ജ്യോതിർഗംഗയുടെ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ഒരു ഷെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൗത്ത് പബ്ലിസിറ്റി ആയാലും അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഇനിയുള്ള ഒരു പുരോഗമതി പുരോഗമനത്തിന് നിദാനമായിട്ടുള്ളത് അത് ഇവിടെ ആളുകൾ വന്നു പോകണമെന്നും ഈ അമ്പലം ലോകമറിയണമെന്നും ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ എല്ലാവരും വരണം മല കയറി തന്നെ വരണം ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ ഈ മല കയറി തന്നെ വരണം ഈ ഇവിടെയുള്ള ബാലമുരുകൻ്റെ ദേവസേനൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നിറഞ്ഞു ലഭിക്കട്ടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും പൊതു ജീവനാകട്ടെ നിറവേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം